വർഷങ്ങൾക്ക് മുമ്പ് ആദരണീയനായ D C Kizhakemuri national book സ്റ്റോളിൻ്റെ സാരഥ്യം വിട്ട് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൽ നിന്ന് ഒഴിഞ്ഞ് പറഞ്ഞു കേട്ട കഥ വെച്ചാണെങ്കിൽ ആകെയുള്ള ഏഴായിരം ഉറുപ്പിയുടെ ബാങ്ക് ബാലൻസും ആത്മവിശ്വാസവും അനുഭവ പരിചയവും മാത്രം മൂലധനമാക്കിക്കൊണ്ട് ഡി സി ബുക്സ് എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ആദ്യ നാളുകളിൽ വലിയ സമുച്ചയങ്ങളൊന്നും അവർക്കന്ന് സ്വന്തമായിട്ടില്ല അദ്ദേഹത്തിൻ്റെ മുറിയിൽ അദ്ദേഹത്തെ കാണുന്ന ഒരാവശ്യത്തിന് വേണ്ടി വന്നെത്തിയ ഞാൻ പെട്ടെന്ന് അവിടേക്ക് വെള്ളമുണ്ടും അരക്കയ്യൻ സ്ലാക്ക് ഷർട്ടും ധരിച്ച് ഇരുനിറമുള്ള ഒരാൾ കടന്നു വന്നു ആ മുഖം എനിക്ക് വളരെ പരിചിതമായിരുന്നു ആ പേരും പക്ഷേ അദ്ദേഹം എന്നെ തിരിച്ചറിഞ്ഞില്ല രണ്ടോ മൂന്നോ തവണ തമ്മിൽ കണ്ടിട്ടുണ്ടെങ്കിലും അത് മുഴുവൻ മറ്റൊരു പരിവൃത്തത്തിലായിരുന്നതുകൊണ്ട് ആ ഓർമ്മയിൽ ഞാൻ എത്തിപ്പെട്ടിരുന്നില്ല അദ്ദേഹം വന്നത് ഡി സി ബുക്സിൻ്റെ ആദ്യ പ്രസാധന ദാ പർവ്വത്തിലെ ഗ്രന്ഥങ്ങളിലൊന്നിൻ്റെ കയ്യെഴുത്ത് പ്രതിയുമായിട്ടാണ് ഞാൻ ഓർക്കുന്നു ആ പുസ്തകത്തിൻ്റെ പേര് അവസ്ഥാന്തരങ്ങൾ എന്നോ മറ്റോ ആയിരുന്നു അന്ന് ഡി സി സാറാണ് അറിയില്ലേ പാറപ്പുറത്ത് ഞാൻ പറഞ്ഞറിയാം അറിയാം അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളും നോവലുകളും ആരാധനയോടുകൂടി ഞാൻ വായിച്ചിട്ടുണ്ട് വളരെ പിശുക്ക് വിടാത്ത എന്നാൽ അലിവിൻ്റെ ധാരാളിത്തമുള്ള സൗമ്യമായൊരു പുഞ്ചിരി മാത്രമാണ് അന്ന് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചത് അവിടെ നിന്ന് ഞാൻ ഇറങ്ങാൻ അല്പം വൈകി പാറപ്പുറത്തിന് അവിടെ എന്തോ ജോലികളുണ്ടായിരുന്നു ഇറങ്ങുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പടവുകൾ ഇറങ്ങുന്നത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഞാനൊന്ന് ഓർമ്മപ്പെടുത്താൻ ശ്രമിച്ചു ആലുവ പുഴയുടെ തീരത്തുള്ള കൊട്ടാരത്തിൽ ആലുവ പാലസ് എന്ന് പറയുന്ന സർക്കാർ അതിഥി മന്ദിരത്തിൽ സത്യൻ എന്ന മഹാനടൻ താമസിച്ചിരുന്ന മുറിയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ സന്തത സഹചാരിയെപ്പോലെ കഥകളുടെയും പട്ടാള ജീവിതത്തിൻ്റെയും ഗൃഹാതിരത്വമുണർത്തുന്ന ഓർമ്മകൾ പങ്കിടുന്നതിന് വേണ്ടി എത്തിയ പാറപ്പുറത്ത് എൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയായിരുന്ന സെബാസ്റ്റ്യൻ പോളും ഒരുമിച്ച് സെബാസ്റ്റ്യൻ പോളും പാറപ്പുറത്തും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ കൂടി ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് പാറപ്പുറത്തിനെ തേടി വന്ന ഞങ്ങൾ സത്യൻ ഏതോ ചടങ്ങിൽ പോകാൻ വേണ്ടി ഒരുങ്ങുന്നു സത്യം തിരു തിടുക്കത്തിൽ ഷർട്ട് ധരിച്ചപ്പോൾ ഒരു ബട്ടൺസ് അതിൻ്റെ നിര തെറ്റിയാണ് അദ്ദേഹം ധരിച്ചത് പറപ്പുറത്ത് അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നതും സെബാസ്റ്റ്യൻ പോൾ ചാടി എഴുന്നേറ്റ് ഉത്സാഹത്തോടെ ആ ബട്ടൺ അഴിച്ച് യഥാസ്ഥാനത്ത് ചേർത്ത് കൊടുക്കുന്നതും അത് പുത്രസമനായ ഒരാൾ ചെയ്യേണ്ട കടമ എന്ന മട്ടിൽ സത്യൻ അവകാശവാദത്തോടെ നെഞ്ചു വിരിച്ച് നിന്നതും അത് കണ്ട് പാറപ്പുറത്ത് ചിരിച്ചതും പിന്നീട് എപ്പോഴോ പാറപ്പുറത്ത് അറിയാതെ പാറപ്പുറത്തിൻ്റെ ഏതോ കഥ ആരോ സിനിമയാക്കുന്നു എന്ന വാർത്ത സെബാസ്റ്റ്യൻ പോൾ പത്രാധിപരായ ഞാൻ സഹ സഹകരിച്ചു പോന്നിരുന്ന ചിത്രപൗർണമി എന്ന ചലച്ചിത്ര വാരികയിൽ അച്ചടിച്ചു വന്നപ്പോൾ അങ്ങനെയൊരു കഥ ഞാൻ ആർക്കും സിനിമയാക്കാൻ കൊടുത്തിട്ടില്ല എൻ്റെ പേരിൽ അങ്ങനെയൊരു വാർത്ത വന്നത് ഇങ്ങനെ അതിൻ്റെ സത്യാവസ്ഥ അതല്ല എന്നൊന്ന് പ്രശ്നപ്പെടുത്തണമെന്ന് പറഞ്ഞ് വടിവത്തൽ ഭംഗിയുള്ള കൈപ്പടയിൽ ഒരു പോസ്റ്റ് കാർഡിൽ പാറപ്പുറത്തയച്ച കത്ത് ഇതൊക്കെയാണ് ഞങ്ങൾക്ക് തമ്മിൽ പറയാവുന്ന പൂർവ്വ ബന്ധങ്ങളെന്ന് പറയുന്നത് അദ്ദേഹം ചിരിച്ചു അങ്ങനെ എത്രയോ നിമിഷങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നു പോന്നിട്ടുള്ളത് ആ ചിരി തന്നെ ഒരു വലിയ ആശ്ലേഷം പോലെ ഞാൻ സ്വീകരിച്ചു പാറപ്പുറത്ത് എന്ന വ്യക്തി മനസ്സിലേക്ക് കടന്നു വരുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യ ചലച്ചിത്രം ഞാൻ വളരെ വൈകിയാണ് കാണുന്നത് നിണമണിഞ്ഞ കാൽപ്പാടുകൾ പക്ഷെ അതേക്കുറിച്ച് ആദ്യം എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് അതിൻ്റെ നിർമ്മാതാവായ ശോഭന പരമേശ്വരൻ നായരാണ് ആദ്യം അവർ ആലോചിച്ചിരുന്നത് മറ്റൊരു കഥയാണ് അത് വേണ്ടെന്ന് വെച്ച് നെണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പട്ടാള പശ്ചാത്തലമുള്ളൊരു കഥ ആലോചിക്കുന്നത് രാമുക്കാര്യട്ടിൻ്റെ കൂടി നിർദ്ദേശപ്രകാരമാണെന്ന് പരമോന്നവൻ പറഞ്ഞിട്ടുണ്ട് അതിൽ സത്യൻ അഭിനയിക്കേണ്ടിയിരുന്നൊരു വേഷമുണ്ടായിരുന്നു പ്രേംനസീറാണ് അതിലെ നായകൻ പ്രേംനസീർ ചെറയങ്കീഴ് ചെറയങ്കീഴ് സ്കൂളിൽ വെച്ച് ശോഭന പരമേശ്വരൻ നായരോടൊപ്പം ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച സഹപാഠിയാണ് ചലച്ചിത്ര രംഗത്ത് എത്തിപ്പെട്ട ശേഷം സത്യനുമായിട്ടാണ് നീലക്കുയിൽ നാളുകൾ തൊട്ടേ പരമേശ്വരൻ നേർക്ക് കൂടുതൽ സൗഹൃദമെങ്കിലും ഈ ചിത്രത്തിൽ അദ്ദേഹം നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ പ്രേംനസീറായിരുന്നു നായക വേഷത്തിൽ ഒരു സഹനായകൻ്റെ വേഷത്തിൽ അഭിനയിക്കേണ്ടിയിരുന്നത് സത്യനാണ് സത്യൻ അതിൽ അഭിനയിക്കില്ല എന്ന് നിർബന്ധപൂർവം ശടിച്ചപ്പോൾ രാമു കരിയട്ടാണ് മൂടുപടം എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ വേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരൻ മദ്രാശിയിലുണ്ട് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചിറങ്ങിയ ഒരു അഭിനേതാവാണ് അയാൾ ഈ കഥാപാത്രത്തിന് ഇണങ്ങും എന്ന് പറഞ്ഞ് മധു എന്ന നടനെ ശോഭന പരമേശ്വരൻ നായർക്കും ആ ചിത്രം സംവിധാനം ചെയ്ത എൻ പിഷാരടിക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നത് മധു കടന്നു വന്ന് പട്ടാളക്കാരൻ്റെ വേഷം അഭിനയിക്കുമ്പോൾ പട്ടാളക്കാരൻ്റെ ചേഷ്ടകളും ചില മാനറിസങ്ങളും എവിധമാണ് മനോഹരമായി തന്മയത്വപൂർവ്വം അവതരിപ്പിക്കേണ്ടത് എന്നതിന് വളരെ കൗതുകപൂർവ്വം ഒരു ആശയ വ്യക്തതയ്ക്ക് വേണ്ടി ത്രസിച്ചു നിന്നിരുന്ന തൻ്റെ അടുത്ത് വളരെ സൗമ്യമായ രീതിയിൽ ഒരു കഥാപാത്രത്തിലേക്ക് എങ്ങനെ നടന്ന് പ്രവേശിക്കാമെന്നുള്ളത് അതിൻ്റെ ഔപചാരിക ചിട്ടകളൊന്നും കൂടാതെ തികച്ചും ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു തന്ന പാറപ്പുറത്തിൻ്റെ സ്നേഹ സാന്നിധ്യത്തെക്കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞത് പരമേശ്വരൻ നായരും പിന്നീട് മധുസാറുമാണ് അങ്ങനെ താൻ ഉൾച്ചേർന്നിട്ടുള്ള ചലച്ചിത്രങ്ങളുടെ ചര്യാവൃത്തത്തിൽ മാത്രമല്ല സാഹിത്യവൃത്തങ്ങളിൽ മാത്രമല്ല ഇടപഴകുന്ന എല്ലാ മനുഷ്യർക്കിടയിലും സൗഹൃദത്തിൻ്റെ ഒരു നറും സ്നിഗ്ധമായ ഒരു മസൃണത പ്രസരിപ്പിച്ചുകൊണ്ട് കടന്നുപോയ വ്യക്തി ചൈതന്യമായിരുന്നു പാറപ്പുറത്തിൻ്റേത് അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന സിനിമ ഞാൻ കാണുന്നത് വിദ്യാർത്ഥി കാലഘട്ടത്തിലാണ് അത് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു നഴ്സിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ നഴ്സ് കുടുംബത്തിന് കറവ പശു ആയിരിക്കെ തന്നെ നഴ്സെന്ന് പറയുന്ന അവളുടെ ലാവണം ഒരല്പം നീരസത്തോടെയും വിപ്രതിപത്തിയോടെയും നോക്കിക്കാണുന്ന കൃതജ്ഞതയില്ലാത്ത സമൂഹത്തിൻ്റെ ക്രൂരമായ ദൃഷ്ടികളെ കൂടി വിചാരണ വിധേയമാക്കിക്കൊണ്ട് ഒരു കഥാപാത്രത്തിൻ്റെ നിർമ്മനസ്സിനെ നമുക്ക് കാഴ്ചവെച്ച നോവലാണ് ആ നോവലിന് ഭാസ്കർ മാസ്റ്റർ നൽകിയ ചലച്ചിത്ര ഭാഷ്യം അതിലിപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നു ക്യാപ്റ്റൻ തോമസ് മരണശയ്യയിൽ വെച്ച് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ സോസനെ കണ്ട ശേഷം ഒരു ശരി ചെയ്യണമെന്ന് തോന്നി ഒരു ശരിയെങ്കിലും അവസരം തന്നില്ലല്ലോ എന്ന് മരണമൊഴിയായി താൻ ഹൃദയം കൊണ്ട് സ്നേഹിച്ച ഏക വ്യക്തിയായ കഥാനായികയുടെ മുഖത്ത് നോക്കി പറയുന്ന സത്യനെ അവതരിപ്പിച്ച ക്യാപ്റ്റൻ തോമസിൻ്റെ കഥാപാത്രം പിന്നീട് എപ്പോഴോ പാറപ്പുറത്തുമായി അദ്ദേഹത്തിൻ്റെ ജീവിതരേഖയുമായി സല്ലപിക്കുവാൻ ഇടവന്നപ്പോഴാണ് പട്ടാള ജീവിതത്തിൻ്റെ ഏതോ നാഴികകളിൽ അദ്ദേഹത്തിനൊരു പണയമുണ്ടായിരുന്നുവെന്നും ആ പ്രണയനി ഒരു നഴ്സായിരുന്നുവെന്നും സഫലമാകാതമായ പ്രണയത്തിൻ്റെ മുൾമുന മുറിവുകൾ തൻ്റെ മനസ്സിൽ അദ്ദേഹം ജീവിത അവസാനം വരെ താലോലിച്ചിരുന്നുവെന്നും അത് ഏറ്റവും കൂടുതൽ സത്യസന്ധമായി അദ്ദേഹം പങ്കിട്ടിട്ടുള്ളത് തൻ്റെ ജീവിത സഖിയോടൊത്തുമായിരുന്നു എന്നുള്ളതും തിരിച്ചറിയുന്നതും അങ്ങനെ തൻ്റെ ആദ്യ പ്രണയത്തെക്കുറിച്ചും അത് നഷ്ടപ്പെട്ടപ്പോഴുള്ള ദുഃഖത്തെക്കുറിച്ചും ഏറ്റവും വിശുദ്ധമായ വികാരവായ്പോടെ സ്വന്തം സഖിയോട് തുറന്നു പറയുവാൻ മാത്രം വിശുദ്ധമായ നിഷ്കളങ്കത പാപമുക്തമായ ജീവിത വിശുദ്ധി ഈ കഥാകാരൻ്റെ മനസ്സിൽ വിതുമ്പി നിന്നിരുന്നു നിറഞ്ഞു നിന്നിരുന്നു എന്നുള്ളതും ഒരു വലിയ ആദരവുണർത്തിയ യാഥാർത്ഥ്യങ്ങളാണ് പട്ടാള കഥകളുടെ ശ്രേണിയെക്കുറിച്ച് മലയാള സാഹിത്യത്തിൻ്റെ ഒരു അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ മൂന്ന് പേരുകളാണ് നമ്മളെ ഇന്നും മോഹിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ നിരന്നു നിൽക്കുന്നത് വ്യത്യസ്തങ്ങളായ ജീവിതത്തിൻ്റെ രൂക്ഷ യാഥാർത്ഥ്യങ്ങളെ അതിനിശ്ചിതമായി കാച്ചിക്കുറിക്കിയ വാക്കുകളിലൂടെ നമുക്ക് പകുത്തു തന്ന കോവിലൻ കോവിലൻ്റെ ചങ്ങാതിയും ഏതാണ്ട് സമകാലികനുമായിരുന്നു പട്ടാള ജീവിത പർവ്വത്തിൽ പാറപ്പുറത്തെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇവർക്ക് രണ്ടുപേർക്കും ഒപ്പമാണ് നന്ദനാർ എന്ന് പറയുന്ന ഒരു കഥയുടെ ഉദ്വേഗപൂർണമായ പകരം വയ്ക്കാനില്ലാത്ത അവസാന രംഗം പോലെ സ്വന്തം ജീവിതവും അവസാനിപ്പിച്ചിട്ട് കടന്നുപോയ ഒരു കഥ പോലെ വന്ന് കഥ പോലെ തിളങ്ങി കഥ പോലെ കടന്നുപോയ നന്ദനാർ അദ്ദേഹത്തിൻ്റെ പട്ടാള കഥകൾ അദ്ദേഹത്തിൻ്റെ പട്ടാള കഥകളെക്കുറിച്ച് എൻ വി കൃഷ്ണവാര്യർ പറഞ്ഞൊരു വാചകമുണ്ട് ഈ മനുഷ്യൻ്റെ അതിശൈത്യമാർന്ന യുദ്ധ വിളം വിളംബങ്ങളിലൂടെയുള്ള പദം വെച്ച് നീങ്ങുന്ന പരുപരുത്ത കറുത്ത ലെതർ ഷൂവ് അതിലേക്ക് ഞാൻ എൻ്റെ കാലുകൾ അദ്ദേഹത്തിൻ്റെ കഥാപ്രപഞ്ചത്തിൽ നിന്ന് ആവാഹിച്ചെടുത്ത വിശുദ്ധിയോടെ ചേർത്ത് വെച്ച് നോക്കിയപ്പോൾ അവ പഞ്ഞുപോലെ മൃദുത്വമാർന്നൊരു ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ കൊണ്ട് ഇപ്പോഴും ഊഷ്മളമാർന്ന് നിൽക്കുന്നതായി തനിക്ക് അനുഭവപ്പെട്ടു എന്ത് വളരെ ആലങ്കാരികമായി കാച്ചിക്കുറുക്കിയ ഭാഷയിലൂടെ എൻ വി കൃഷ്ണവര് നന്ദനാർ കഥകളുടെ ഒരു സമാഹാരത്തിന് എഴുതിയ ആമുഖക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത് അതേ അളവിൽ അതേ അർത്ഥകരിമയിൽ നൂറ് ശതമാനവും ഇണങ്ങും പാറപ്പുറത്തിൻ്റെ കഥകൾക്ക് നന്ദനാറിൻ്റെ കഥകളിൽ കാൽപ്പനികമായ ജീവിത പ്രത്യാശകളുടെ റൊമാൻറ്റിക് ചാരുത അതിനേക്കാൾ ഏറെ നിറഞ്ഞു നിൽക്കുന്ന ധർമ്മസങ്കടങ്ങളുടെ അനുഭവ തീക്ഷ്ണതയിൽ നിന്ന് ഉതിർന്നു വരുന്ന ദൈന്യതയുടെയും സഹനത്തിൻ്റെയും ദുഃഖ പർവങ്ങളാണെങ്കിൽ ജീവിതത്തിൻ്റെ നിശിത കൗര്യഭാവങ്ങളുടെ ദാക്ഷിണ്യമില്ലാത്ത ഭാവസ്ഫുരണങ്ങളാണ് പട്ടാള പട്ടാളക്കഥകളിൽ നിന്ന് നമ്മുടെ മനസ്സിൽ അലോസരമുണർത്തിക്കൊണ്ട് കടന്നു വരുന്നതെങ്കിൽ ജീവിതം പ്രത്യാശിക്കുവാനും പ്രത്യാശയുടെ വിഘ്നങ്ങളുടെ മുമ്പിൽ നിരാശപ്പെടുവാനും ഇവയ്ക്കിടയിലൂടെ കാലം പകുത്ത് നൽകാനിരിക്കുന്ന കനിവിൻ്റെ നിലാവെട്ടങ്ങൾക്ക് വേണ്ടി ഉള്ളതാണെന്ന കഥകൾ പറഞ്ഞതെന്തുകൊണ്ടാണ് പട്ടാളക്കഥകളുടെ പർവ്വത്തിലൂടെ പാറപ്പുറത്ത് നമ്മുടെ മലയാളി മനസ്സിൻ്റെ ഉൾത്തടങ്ങളിലേക്ക് ചേക്കേറുന്നത് രണ്ടാം ലോകമഹായുദ്ധകാലത്താണ് പാറപ്പുറത്ത് എന്ന കെ ഇ മത്തായി സൈനിക സേവനം അനുഷ്ഠിക്കുന്നത് രേഖകൾ റെക്കോർഡുകൾ ശേഖരിച്ച് സൂക്ഷിക്കുന്ന ഒരു കർമ്മപാന്താവിലാണ് അദ്ദേഹം ഇടചേർന്നത് അതുകൊണ്ടാകാം രേഖകളിൽ നിന്ന് രേഖകളിലേക്കുള്ള സൂക്ഷ്മമായ ഒരു ചര്യ യാത്ര സൂക്ഷ്മാംശങ്ങളിലേക്ക് ഏകാഗ്രതയോടുകൂടി മനസ്സിനെ നിവേശിപ്പിക്കുന്ന ഒരു ജീവിത നിരീക്ഷണത്തിൻ്റെ പ്രകൃതത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സ് രൂപപ്പെട്ടു വന്നത് പട്ടാള ക്യാമ്പിൽ വെച്ച് രോഗബാധിതനായി സൈനിക ആസ്പത്രിയിൽ കിടക്കുമ്പോൾ തന്നെ ശുശ്രൂഷിക്കാൻ എത്തിയ നഴ്സുമായിട്ടായിരുന്നു തനിക്ക് പ്രണയം അമ്മിണി എന്ന ജീവിതസഖി പിന്നീട് ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ മുമ്പേ സൂചിപ്പിച്ചതുപോലെ അമ്മിണിയോട് തനിക്ക് പറയാനുണ്ടായിരുന്ന ജീവിതത്തിലെ ആദ്യത്തെ കഥ ഒരുപക്ഷെ ഈ ഭഗ്നപ്രണയത്തിൻ്റേതായിരുന്നിരിക്കണം അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ നവംബർ പതിനാലിനാണ് മാവേലിക്കരയിൽ കുന്നേൽ ഈശോ മത്തായി ജനിക്കുന്നത് പ്രാഥമികമായ വിദ്യാഭ്യാസം ആ ചുറ്റുവൃത്തങ്ങളിൽ തന്നെയായിരുന്നു കുന്നം ഗ്രാമ സ്കൂളിലും ചട്ടിക്കുളങ്ങര ഹൈസ്കൂളിലുമായിട്ടായിരുന്നു വിദ്യാഭ്യാസം ഹൈസ്കൂൾ പഠനം ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയിട്ടില്ലെന്നാണ് എൻ്റെ അറിവ് സൈനിക സേവനത്തിന് ചേരുവാൻ നിർബന്ധിതമാക്കുന്നതായിരുന്നു ജീവിത സാഹചര്യങ്ങൾ എന്ന് വേണം അനുമാനിക്കുവാൻ അന്നത്തെ കാലത്ത് ഈ ദാരിദ്ര്യം എന്ന് പറയാനായില്ലെങ്കിലും വേണ്ടതിന് വേണ്ടത്ര വേണ്ടത് എത്തിപ്പെടാതെ വരുമ്പോഴുള്ള ക്ഷീണാവസ്ഥകളിൽ നിന്ന് മോചനം തേടി സാമാന്യ വിദ്യാഭ്യാസം ലഭിച്ചവർക്ക് ഉണ്ടായിരുന്ന ഏക രക്ഷാമാർഗമെന്ന് പറയുന്നത് ഒന്നുകിൽ വിദേശത്തേക്ക് ബർമയിലേക്കോ കൊളംബിലേക്കോ കടക്കുക അല്ലെങ്കിൽ സൈനിക സേവനത്തിനായി പോവുക അങ്ങനെയാകാം ഒരുപക്ഷെ കുന്നേലി ഈശോമത്തായും പട്ടാളത്തിലേക്ക് എത്തിപ്പെടുന്നത് പക്ഷെ പട്ടാളത്തിൽ നിന്ന് ലഭിച്ച ജീവിത നിരീക്ഷണത്തിലൂടെ സ്വായത്തമാക്കിയ വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസം തൻ്റെ സമകാലികരായ സമപ്രായക്കാരായ മറ്റേത് അഭ്യസ്ത വിദ്യനേക്കാൾ കൂടുതൽ പക്വതയാർന്ന ജീവിത വീക്ഷണത്തിൻ്റെ വിളനിലങ്ങളിലേക്കാണ് മത്തായി എന്ന എഴുത്തുകാരനെ ആനയിച്ചത് ഏതാണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തോളം അദ്ദേഹം സൈനിക സേവനം അനുഷ്ഠിച്ചിരുന്നു അത് ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹം സമാന മനസ്കരായ കൂട്ടാളികളോടൊപ്പം ചേർന്ന് ചെറിയ ചെറിയ നാടകങ്ങൾ എഴുതി അവതരിപ്പിക്കുമായിരുന്നു ആ നാടകങ്ങൾ അവിടെയുള്ള മേലുദ്യോഗസ്ഥന്മാരടക്കമുള്ളവരുടെ പ്രശംസയ്ക്ക് പാത്രീഭവിക്കുകയും അങ്ങനെ അവരുടെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നിലെ കലാഹൃദയത്തിന് ആദ്യ ചുവടുകൾ വയ്ക്കുവാൻ വേണ്ട ആത്മവിശ്വാസം അദ്ദേഹം നേടിയെടുക്കുകയും ചെയ്തു നാട്ടിലെത്തി അധികം വൈകാതെ അദ്ദേഹം അവിടെ ഒരു മുദ്രണാലയം സ്ഥാപിച്ചു സരിത പ്രസ് എന്നായിരുന്നു അതിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ തൻ്റെ പുസ്തകങ്ങൾ അച്ചടിക്കുകയും മറ്റുള്ളവരുടെ പുസ്തകങ്ങൾ അച്ചടിക്കുന്നതിന് വേണ്ടി സാഹചര്യം ഒരുക്കുകയും അല്ലാതെയുള്ള മുദ്രണ വേലകൾ ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യുന്ന ആ മുദ്രണാലയം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഫീസും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ സജീവ പ്രവർത്തകനായിരുന്ന പാറപ്പുറത്ത് ഏറെക്കാലം അതിലെ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു വൈസ് പ്രസിഡൻ്റായിരുന്നു അതിൻ്റെ പ്രസിഡൻ്റായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിൽ കാരൂരടക്കമുള്ള അതിൻ്റെ ആദ്യകാല സാരഥികൾ തുടങ്ങിവെച്ച ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ ജൈത്രയാത്രയുടെ തുടർപടവുകളിൽ തുടർപാദത്തിൽ പാറപ്പുറത്തിൻ്റെ സംഭാവനകളും ശ്രേഷ്ഠമായിരുന്നുവെന്നാണ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് സാഹിത്യകാരന്മാരുടെ ഒരു കൂട്ടായ്മയ്ക്ക് എല്ലാവിധത്തിലുമുള്ള പങ്കാളിത്തം കൊണ്ട് അദ്ദേഹം ഏറെ പിന്തുണ നൽകുകയുണ്ടായി അവിടെ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ സാഹിതീപരമായ ജൈത്രയാത്ര നമുക്ക് ഒരു കാലഘട്ടത്തിലും മറക്കാൻ കഴിയാത്ത ഈ ദാർശനികമായ ഉൾഗരിമകളുടെ പേരിൽ അവ ശ്ലാഘിക്കപ്പെട്ടിട്ടില്ലായിരിക്കാം പക്ഷെ അവയിലെ ഉൾഗരിമകൾ ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ ആകുന്നതായിരുന്നില്ല ബംഗാളിലെ വിഖ്യാതമായ താരാശങ്കർ ബന്ദോപാധ്യായുടെ ആരോഗ്യ നികേതനത്തോടൊപ്പം വിഷ്ണു സഖാറാം ഖണ്ഡേക്കറുടെ യയാദിയോടൊപ്പം കാലത്തിൻ്റെ ഒരു കടലാസ് തേച്ച് മാറ്റി തെളിച്ച് നോക്കുമ്പോൾ പാറപ്പുറത്തിൻ്റെ അരനാഴിക നേരത്തിനും ഇന്ത്യൻ സാഹിത്യ ചരിത്രത്തിൽ മാന്യമായ ഒരിടമുണ്ടെന്നുള്ളത് ഇടമുണ്ടെന്നുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ കാലം സാക്ഷ്യപ്പെടുത്താനിരിക്കുന്ന സത്യമാണ് ആ പ്രകൃഷ്ടകൃതിക്ക് നിരവധി പുരസ്കാരങ്ങൾ ഇവിടെ ലഭിച്ചു സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ആദ്യത്തെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അതിനാണ് പക്ഷേ കേന്ദ്ര സാഹിത്യ അക്കാദമി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡിന് അർഹമായ സാഹിത്യകൃതികളെ ആഖ്യായികളെ നോവലുകളെ തിരഞ്ഞെടുക്കുമ്പോൾ ആ വർഷം അങ്ങനെ ശ്രദ്ധിക്കപ്പെടേണ്ട നോവലുകൾ മലയാളത്തിൽ ഉണ്ടായില്ല എന്ന് പറഞ്ഞ മഹാത്മാവായ മലയാള ഭാഷയുടെ പ്രതിനിധി ആ ചെയ്ത പാപത്തിൽ നിന്ന് അദ്ദേഹത്തിന് നമുക്ക് മാപ്പ് നൽകാനാവില്ല അദ്ദേഹത്തിൻ്റെ സാഹിതികമായ ശ്രേഷ്ഠ സംഭാവനകളോടുള്ള എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ അരനാഴിക നേരത്തെ തിരസ്കരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ആ പ്രസ്താവത്തെ ആ സാക്ഷ്യത്തെ നമുക്ക് പൊറുക്കാനും കഴിയുന്നതല്ല അതിനോടുള്ള പരിഭവവും വിയോജിപ്പും പ്രകടിപ്പിക്കാതെയും വയ്യ ഏതായാലും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഒരു അവാർഡിൻ്റെ തിളക്കമില്ലാതെയും പാറപ്പുറത്തിൻ്റെ അരനാഴിക നേരം ഇന്നും വായനാനുഭവത്തിൽ നമ്മുടെ മനസ്സിൽ ബൈബിൾ എന്ന് പറയുന്ന ക്രൈസ്തവരാരയോട് ചേർത്ത് അടയാളപ്പെടുത്തി പോന്നിട്ടുള്ള ഒരു വേദഗ്രന്ഥത്തിൻ്റെ എന്നത് മാറ്റി നിർത്തി മനുഷ്യേതിഹാസങ്ങളുടെ ദർശന പൊരുളുകളെ വികിരണം ചെയ്യുന്ന കാലാതിശിയായ ഇതിഹാസ രചനകളിൽ ഒന്നിൻ്റെ ഉൾവേശം കൊണ്ട് ധന്യമായത് എന്ന് മാറ്റി വ്യാഖ്യാനിച്ച് വിശേഷിപ്പിച്ചാൽ അരനാഴിക നേരം നോവലിന് ലഭ്യമാകുന്ന ഗരിമ താരതമ്യങ്ങളില്ലാത്ത വിധം ഉന്നതം തന്നെയാണ് ലോകവാണിയിലാണ് പാറപ്പുറത്തിൻ്റെ ഒരു കഥ ആദ്യമായി അച്ചടിച്ചു വരുന്നത് പിന്നീട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലും ജയകേരളത്തിലും പതിവായി അദ്ദേഹത്തിൻ്റെ കഥകൾ അച്ചടിച്ചു വരാൻ തുടങ്ങി കെ ബാലകൃഷ്ണൻ്റെ കൗമുദി വാരികയും അദ്ദേഹത്തിൻ്റെ കഥകൾക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനം തന്നെ നൽകി പോന്നിരുന്നു ആ കാലഘട്ടത്തിലെ വായനാ സമൂഹത്തെ സ്വാധീനിക്കുകയും ദിശാമുഖം നൽകി കൈപിടിച്ച് മുന്നോട്ടേക്ക് കുതിപ്പിക്കുകയും ചെയ്തിട്ടുള്ള സാഹിത്യകാരന്മാരുടെ സാഹിത്യ സൃഷ്ടികളുടെ കൂട്ടത്തിൽ പാറപ്പുറത്തിൻ്റെ കഥകൾക്ക് അനിഷേധ്യമായ പ്രാമുഖ്യം തന്നെ നാം അനുവദിച്ച് സാക്ഷ്യപ്പെടുത്തിയേ മതിയാകൂ ആ കാലഘട്ടത്തിലെ വയനാ സമൂഹത്തിൻ്റെ പരിച്ഛേദത്തിൽ നിന്നുകൊണ്ട് കടന്നു വരുന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ എന്നെപ്പോലെ അനേകരുടെ അനുഭവ സാക്ഷ്യങ്ങൾ ആ അവകാശവാദത്തിന് പിൻബലമായി ഉണ്ട് താനും പാറപ്പുറത്തിൻ്റെ സൈനിക കഥകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വളരെ മനോഹരമായൊരു വാചകം കൊണ്ട് അവയെ അടയാളപ്പെടുത്തിയത് തോപ്പിൽ ബാസിയും ദേവരാജനും വയലാറും ഒരുമിച്ചിരുന്ന ഒരു സൗഹൃദ കൂട്ടായ്മയുടെ നടുവിൽ വെച്ച് വയലാറാണ് പാറപ്പുറത്ത് എഴുതിയത് പട്ടാളത്തിൻ്റെ കഥകളല്ല പട്ടാളക്കാരൻ്റെ കഥകളാണ് ആ പട്ടാളക്കാരൻ മലയാളിയുടെ തിരുമുറ്റത്ത് പിച്ച വെച്ച് കാലിടറി വീണ് എഴുന്നേറ്റ് നിന്ന് മുന്നോട്ട് കുതിക്കുവാൻ വേണ്ടി തത്രപ്പെടുന്ന പച്ച മനുഷ്യനാണ് മധ്യ തിരുവിതാംകൂറിൻ്റെ ഹൃദയധാരകളിലെ തേങ്ങലുകളും വിതുമ്പലുകളും ചേർന്നാണ് അവൻ്റെ മനസ്സിലെ സ്വപ്നങ്ങൾ വികസിച്ചു വന്നിട്ടുള്ളത് അവൻ്റെ കിനാനഷ്ടങ്ങൾ ഗൽഗത ബേരി മുടക്കിക്കൊണ്ട് നിവർത്തിതങ്ങളായിട്ടുള്ളത് അവൻ്റെ ജീവിത പ്രത്യാശകളിലും നിരാശകളിലും നിറഞ്ഞു നിൽക്കുന്നത് ഒരു ശുദ്ധനായ മലയാളിയുടെ ഹൃത്സ്പന്ദനങ്ങളാണ് പട്ടാളക്കാരൻ്റെ കഥകളാണ് പട്ടാളത്തിൻ്റെ കഥകളല്ല ഈ മനുഷ്യൻ പറഞ്ഞത് എന്ന് പറഞ്ഞതിനോട് ചേർത്ത് തന്നെ നമുക്ക് പറയാം ഇദ്ദേഹം പറഞ്ഞത് സമൂഹത്തിൻ്റെ കഥകളല്ല മനുഷ്യരുടെ കഥകളാണ് ആ മനുഷ്യ ചേർന്നാണ് ഇവിടെ സമൂഹം ഉണ്ടായതെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ജീവിത ചിത്രങ്ങളാണ് പാറപ്പുറത്തിൻ്റെ തോലികയിൽ നിന്ന് മലയാള ഭാഷയ്ക്ക് സംലഭ്യമായിട്ടുള്ളത് ലേഡി ടൈപ്പിസ്റ്റ് ആശംസകൾ വെളിച്ചം കുറഞ്ഞ വഴികൾ തുടങ്ങിയവയാണ് പാറപ്പുറത്തിൻ്റെ രചനാ വഴിയിലെ നാടക പരിശ്രമങ്ങൾ അവ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നതിനാലാണോ എന്തോ അദ്ദേഹം ആ വഴിയെ ഏറെ സഞ്ചരിക്കാതെ കഥകളുടെ വഴികളിലേക്കാണ് പിന്നീട് തിരിയുന്നത് ഒന്നുറങ്ങാൻ കഴിഞ്ഞെങ്കിൽ എന്ന പേ എന്ന ചെറുകഥയാണ് അദ്ദേഹം പാറപ്പുറത്ത് എന്ന തൂലികാനാമത്തിൽ ആദ്യമായി എഴുതി പ്രസിദ്ധപ്പെടുത്തുന്നത് പിന്നീട് തുടർച്ചയായ കഥകളും അവയുടെ തുടർച്ചയായ നോവലുകളും അദ്ദേഹം എഴുതി വിവർത്തനങ്ങൾ എഴുതി അത്തരത്തിലുള്ള നിരവധി വൈവിധ്യമാർന്ന സാഹിത്യ സേവനങ്ങൾ കൊണ്ട് അദ്ദേഹം ഭാഷയെ അലങ്കരിച്ചു സമ്പന്നമാക്കി മരിക്കാത്ത ഓർമ്മകൾ എന്ന പേരിലൊരു ജീവചരിത്ര ഗ്രന്ഥവും അദ്ദേഹത്തിൻ്റെതായി നമുക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ മനസ്സിൽ നിറവിളങ്ങി നിൽക്കുന്നത് ഏറെയും അദ്ദേഹത്തിൻ്റെ പ്രകൃഷ്ടങ്ങളായ നോവലുകളാണ് അച്ഛൻ്റെ കാമുകി മുമ്പേ സൂചിപ്പിച്ച അരനാഴിക നേരം അവസ്ഥാന്തരങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയില്ല ആദ്യകിരണങ്ങൾ ചന്ത തേൻവരിക്ക നിണമണിഞ്ഞ കാൽപ്പാടുകൾ ധർമ്മസങ്കടം ഇവനെ ഞാൻ അറിയുന്നില്ല ഓക്കെ നന്മയുടെ പൂക്കൾ പ്രയാണം മകനെ നിനക്ക് വേണ്ടി പണിതീരാത്ത വീട് വഴിയമ്പലം വിലക്കുകൾ വിലങ്ങുകൾ മനസ്സുകൊണ്ടൊരു മടക്കയാത്ര ഇവയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രകൃഷ്ടങ്ങളായ നോവൽ രചനകൾ ഇവയിൽ ഏതാണ്ട് എഴുപത് ശതമാനവും ചലച്ചിത്രങ്ങളായി രൂപാന്തരം പ്രാപിച്ചവയാണ് ഒരു കാലഘട്ടത്തിലെ പ്രമേയാധിഷ്ഠിതങ്ങളായ ചലച്ചിത്ര പ്രകാശനങ്ങൾക്ക് നമ്മുടെ സംവിധായകർ ഏറ്റവും കൂടുതൽ ആവേശപൂർവ്വം അവലംബിച്ചു പോന്നിരുന്നത് പാറപ്പുറത്തിൻ്റെ കഥകളെയാണ് പാറപ്പുറത്തിൻ്റെ കഥയാണ് സിനിമയായി വരുന്നതെന്നറിഞ്ഞാൽ അതിന് കുടുംബ സദസ്സുകൾക്കിടയിൽ ഒരു വലിയ വിശ്വാസ്യതയും സ്വീകാര്യതയും മുൻകൂട്ടി ഉറപ്പിക്കുവാൻ കഴിയുമായിരുന്നു അത്രത്തോളം സാധാരണ മനുഷ്യരുടെ ജീവിത സ്പന്ദങ്ങളെ നേരനുഭവങ്ങളാക്കി പ്രത്യക്ഷ മാത്രയിൽ നമുക്ക് ഉരുക്കഴിച്ചു തരുന്ന ജീവിത ലേഖനമാണ് അദ്ദേഹം ഓരോ കഥകളിലൂടെയും നിവർത്തിച്ചു പോന്നിരുന്നത് മുട്ടത്ത് വർക്കിയുടെ കഥകളുടെ അന്തരീക്ഷം ഇതുവയിൽ കടന്നു വന്നിരിക്കാം പക്ഷെ മുട്ടത്ത് വർക്കി സ്പർശിക്കാൻ മടിച്ചു നിന്നിരുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളിലെ നൊമ്പരങ്ങളുടെ യാതനകളുടെ സഹനങ്ങളുടെ അവയ്ക്കെല്ലാമിടയിൽ പ്രത്യാശയുടെ അഗ്നിസ്ഫുലിംഗങ്ങളെ പോലെ ജീവിത ജീവിതത്തെ പ്രകാശമാനമായി നോക്കിക്കാണുവാൻ പ്രേരിപ്പിക്കുന്ന ജൈവ ആശ്രയങ്ങളുടെ എല്ലാം സ്ഫുരണങ്ങൾ കൊണ്ട് ഘോഷം നിറഞ്ഞവയായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥ പർവങ്ങൾ മൊത്തം ഒരിക്കൽ സംവിധായകൻ സേതുമാധവനോടൊപ്പം തേൻവരിക്ക എന്ന അദ്ദേഹത്തിൻ്റെ വളരെ ഹ്രസ്വമായ ഒരു കഥാബീജത്തെ എടുത്ത് ഒന്ന് വികസിപ്പിച്ച് ഒരു ചലച്ചിത്രം ഉണ്ടാക്കാനുള്ള ആലോചനയിൽ ഞാൻ ഏർപ്പെടുകയുണ്ടായി അത് വികസിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോൾ ആ കഥാസംസ്കൃതി നമുക്ക് പ്രധാനം തരുന്ന പ്രധാനം ചെയ്യുന്ന ജീവിതപാഠത്തിന് പുറത്തു നിന്ന് കഥാപാത്രങ്ങളെയോ സന്ദർഭങ്ങളെയോ അതിലേക്ക് ഉൾച്ചേർക്കുവാൻ മനസ്സ് മടിച്ചു തേൻവരിക്ക എന്ന വാക്ക് ഉച്ചരിക്കുമ്പോഴും വായിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ കിനിഞ്ഞുണരുന്ന മാധുര്യത്തിൻ്റെ മാധുര്യത്തിൻ്റെ ഒരു പ്രസാദ ഭംഗിയുണ്ട് അതിൽ ഇടചേർക്കലുകൾ ഒരുപക്ഷെ അപ്രസക്തമാകാം ചേരാതെ വന്നേക്കാം എന്ന ഉത്ഭയം മൂലം ഞങ്ങൾ ആ സംരംഭത്തിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത് പ്രത്യക്ഷത്തിൽ പാറപ്പുറത്തിൻ്റെ മുമ്പിൽ ഞാൻ ആദ്യം ഒരു നേർക്കുനേർ ഡി സി കിഴക്കമറിയുടെ ആനുകൂല്യത്തിൽ അവസ്ഥാന്തരങ്ങൾ എന്ന നോവലിൻ്റെ കയ്യെഴുത്ത് പ്രതിയെ സാക്ഷ്യമാക്കിക്കൊണ്ട് നിവർത്തിച്ചു എന്ന് പറഞ്ഞു എൻ്റെ ചലച്ചിത്ര ജീവിതത്തിലെ ആദ്യ പാദത്തിൽ സ്നേഹിതനും ജ്യേഷ്ഠസ്ഥാനീയനുമായ ഐ വി ശശി ഈ അവസ്ഥാന്തരങ്ങൾക്ക് ഒരു ചലച്ചിത്ര ഭാഷ്യം ഈ മനോഹര തീരം എന്ന പേരിൽ നടത്തുമ്പോൾ അതിൽ ചില രംഗങ്ങൾ ഒന്ന് മാറ്റി എഴുതുന്നതിന് വേണ്ടിയ ഉള്ള മാറ്റി എഴുതുവാനുള്ള ദൗത്യം ശശി ഏൽപ്പിച്ചത് എന്നെയാണ് പാറപ്പുറത്തിനെ ഗുരുസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ ഗുരുത്വത്തോട് നൂറ് ശതമാനവും ഇടചേർന്ന് നിന്നുകൊണ്ടാണ് അതിലെ ഏതാനും രംഗങ്ങൾ മാത്രം ഞാൻ മാറ്റി എഴുതിയത് പാറപ്പുറത്ത് എഴുതുമായിരുന്നെങ്കിൽ എങ്ങനെ എഴുതുമായിരുന്നു എന്നത് മനസ്സിൽ ധ്യാനപൂർവ്വം സ്മരിച്ച് ഉണർവായി ഉള്ളിൽ വേശിപ്പിച്ചുകൊണ്ടാണ് ഞാനത് നിർവഹിച്ചത് പാറപ്പുറത്ത് ഈ മനോഹര തീരത്ത് ഒരുപാട് ഒരുപാട് സത്യങ്ങൾ വിധാനിച്ച് ആ സത്യങ്ങൾക്കിടയിൽ ഒരുപാട് ഒരുപാട് നൊമ്പരങ്ങൾ തീർത്ത മുള്ളുകൾക്കിടയിൽ അഭൗമമായ സൗരഭം പ്രസരിപ്പിച്ചുകൊണ്ട് മുട്ടുകൾ വിരിഞ്ഞ് പൂവായി വരുന്നു എന്നത് ചൂണ്ടിക്കാണിച്ചിട്ട് കടന്നുപോയ ഒരു പ്രവാചനകനെ പോലെ സത്യം പറഞ്ഞ സത്യം വിളിച്ചു പറഞ്ഞ എഴുത്തുകാരനാണ് ആ സത്യത്തെ നമുക്ക് നമസ്കരിക്കാം